നമസ്കാരം നമ്മൾ ഇന്നൊരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റ് പോണത് ഇതല്ല കേട്ടോ ഇത് പെട്രോൾ പമ്പാണ് ആ മുകളിലേക്ക് ക്യാമറ പോയിക്കോട്ടെ ആ ഇതാണ് ഹിൽട്ടൺ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് ഹിൽട്ടൺ ഇത് കാണുമ്പോൾ നിങ്ങൾ തോന്നും ഞാൻ വലിയ കാശുകാരൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോവാണ് സത്യം പറയാലോ ജീവിതത്തിൽ ഇന്ന് ആറാമത്തെ തവണയാണ് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുന്നത് അതും ആറ് തവണയും ഓ സി ഇതടക്കം എൻ്റെ കമ്പനി സ്പോൺസർ ചെയ്ത് അവിടെ ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് പോയപ്പോൾ അവർ തന്ന ഫുഡ് ഞാൻ പോയി കഴിക്കുന്നു മെല്ലെ സാമ്പിളായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നു ലോബിയിൽ നിന്ന് പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളത് നേരെ കാണുന്നത് ഒരു ഒരു ബാറാണ് നേരെ കാണുന്നത് അയിന എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അയിന റെസ്റ്റോറൻറ്റ് എന്താ വെച്ചാൽ നമ്മൾ മെനുവിൽ നിന്ന് ഓരോ ഡിഷും ഓർഡർ ചെയ്ത് അതിന് കാശ് കൊടുക്കാനാണ് പക്ഷെ നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് വാസ്കോ എന്നാണ് വാസ്കോ ഒരു ബുഫേ റെസ്റ്റോറൻ്റ് ആണ് ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റ് ബുഫേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് പോകുമ്പോൾ തന്നെ അറിയാം എത്ര കാശ് നമ്മളവിടെ കൊടുക്കണം കാശില്ല എന്ന് പറഞ്ഞ് പാത്രം കഴുകേണ്ട ഗതികേട് എന്തായാലും ഉണ്ടാവില്ല ചെന്ന് നമ്മൾ ആയതിന് പോയിരിക്കുമ്പോൾ നമ്മൾ എന്ത് കിട്ടും നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്ന് തരും ഈ വെൽക്കം ഡ്രിങ്ക് കാണാൻ നല്ല ലുക്ക് ഉണ്ട് കുടിച്ചു നോക്കട്ടെ അടിപൊളി ഒരു കാര്യം പറയാം ഇതാണ് ഇൻറ്റീരിയർ കേട്ടോ ഞാൻ ഇൻറ്റീരിയർ കാണിക്കാൻ മറന്നുപോയി ഇതാണ് ഏകദേശം ഇൻറ്റീരിയർ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഫുഡിൻ്റെ സ്പ്രെഡ് അപ്പുറത്തുണ്ടാവും നമ്മൾ ഓരോന്ന് പോയി നോക്കി ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം ഈ വെൽക്കം ഡ്രിങ്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ പപ്പായയാണ് ഇത് ടേസ്റ്റ് ആവുന്നത് പക്ഷെ നമ്മൾ കുടിക്കുമ്പോൾ പപ്പായ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കറാമ്പൂവിൻ്റെ ചുവ വരും അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തൊണ്ടയിലൊരു എരിവിൻ്റെ ചുവ എല്ലാവരും സ്റ്റാർട്ടർ സൂപ്പിലാണ് തുടങ്ങുന്നത് ഞാൻ പൊതുവേ കഴിക്കാത്ത സാധനമാണ് പിന്നെ എല്ലാവരും കഴിക്കുമ്പോൾ നമ്മളും കഴിക്കണ്ടേ മോശമല്ലേ അവിടെ കണ്ട എല്ലാ എന്തെല്ലാമോ ഉറ്റിച്ച് ഞാൻ ഒരു സൂപ്പ് എടുത്തു ഇത് ചിക്കൻ പാർമസാൻ സൂപ്പാണ് പാർമസാൻ ചീസിൻ്റെ ചോ ഉണ്ടെന്നെല്ലാം ചിക്കൻ്റെ ചോവയുണ്ട് പക്ഷേ തിക്നെസ് കുറവാണ് ഇതൊരു സെക്ഷനാണ് ഇത് വോക്ക് സെക്ഷൻ എന്നാണ് പറഞ്ഞത് അവിടെ ലൈവായിട്ട് പിസ്സ ബേക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് കുറേ ചിക്കനും ഫിഷും ഒക്കെ നമ്മൾ ബേക്ക് ചെയ്തതോ അല്ലെങ്കിൽ തന്തൂർ ചെയ്തതൊക്കെ ഉണ്ട് അതിന്നൊരു പ്ലേറ്റിന് കിട്ടുന്നൊക്കെ കുറച്ച് വാരിയിട്ട് ഞാൻ വന്നിരുന്നു ഇപ്പോൾ ഈ കഴിക്കുന്നത് ഫിഷാണ് വോക്ക് ടോസ്റ്റ് ഫിഷ് എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത് കുഴപ്പമില്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാവുമല്ലോ എല്ലാ റെസ്റ്റോറൻറ്റും ചിക്കൻ സിക്സ്റ്റി ഫൈവ് സത്യം പറഞ്ഞാൽ അത് വളരെ മോശമാണ് സിക്സ്റ്റി ഫൈവ് മല്ലിയുടെ ചോവയാണ് സിക്സ്റ്റി ഫൈവിന് വരുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് പേരിനടുത്താണ് സാബൂൺ തനൊക്കെ വടല്ലേ അത് മാറ്റൊരു സംഭവമാണ് ഇത് അത് അതുപോലെ പൊരിച്ചു വെച്ചതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഭയങ്കര പ്ലെയിൻ ആയിരുന്നു പിന്നെ ഇതൊരു സാലഡ് പോലത്തെ കൗണ്ടറാണ് ഒരു വെറും ട്രഡീഷണൽ കൗണ്ടർ പോലെയാണ് നമ്മുടെ നാട്ടിലെ എന്താ പറയുക പൊരി ചട്ടിയിൽ നല്ല ചെമ്മീൻ ബീഫ് അപ്പുറത്ത് കുഴിപ്പനീറം നമ്മൾ ഈ കുഴിയപ്പം പോലത്തെ ഒരു സാധനമാണ് ഈ കുഴിപ്പനീർ തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് ഞാൻ ആദ്യം വന്നപ്പോൾ ഇത് ഉണ്ണിയപ്പല്ലേ മധുരല്ലേ എന്ന് വെച്ച് ഞാൻ ചാടി വീണ് കഴിച്ചിരുന്നു പണ്ട് പിന്നെ അത് മനസ്സിലത് കുഴിയ കുഴിപ്പനീർ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഇത്തിരി ചില്ലി പൊറോട്ട അതും ഞാൻ എടുത്തു ഫിഷ് കുഴപ്പമില്ല ഇതാണ് ഫിഷിൻ്റെ ലുക്കൊക്കെ അടിപൊളിയാണ് എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല ഓക്കെ ഓക്കെ കുഴിപ്പന്നീറും എൻ്റെ അഭിപ്രായത്തിൽ വളരെ മോശമായിട്ടുണ്ട് ഈ സാലഡ് സെക്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ നിന്ന് എടുത്ത ഡിഷാണ് ഞാൻ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കനും പൈനാപ്പിളും കൊള്ളാം പിന്നെ എന്തോ ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ചില്ലി പൊറോട്ട ഉണ്ട് അവിടെ അതാണ് ഈ കാണുന്നത് ചില്ലി പൊറോട്ട ഈ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സെക്ഷൻ കേട്ടോ ആ കാണുന്നത് ബീഫാണേ എന്താ എൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയില്ല ഇത് നമ്മുടെ ചിക്കൻ മഷ്റൂമാണ് ഇത് വെസ്റ്റേൺ കൗണ്ടറാണ് ആക്ച്വലി കേട്ടോ വെസ്റ്റേൺ കൗണ്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വെച്ചാൽ നമ്മൾ കേൾക്കാത്ത അല്ലെങ്കിൽ കാണാത്ത ഫുഡാണ് ഉള്ളത് ഞാനൊരു റെസ്റ്റോറൻറ്റ് പോയാൽ ഫസ്റ്റ് ഈ ഒരു മെനുവിൽ എനിക്കറിയാത്ത ഭക്ഷണം എന്താണോ അതാണ് ഓർഡർ ചെയ്യാൻ നോക്കുക നമ്മൾ പുതിയ പുതിയ ഭക്ഷണം കഴിക്കാതെ താല്പര്യം കൊണ്ട് ഇത് നമുക്ക് പറ്റിയ സ്ഥലമല്ല വെജാണ് എന്തായിരിക്കോട്ടെ ഉള്ളതെല്ലാം എന്തായാലും ഞാൻ കുറച്ച് ഒരു പ്ലേറ്റിലാക്കും എന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്യുകയും ചെയ്യും അതാണ് പ്ലാൻ കണ്ടോ അത് ഞാൻ ആ ബീഫ് എടുത്ത് ആ ലുക്ക് കണ്ടോ നിങ്ങൾ ആ പിങ്ക് നമ്മൾ ഈ നല്ല റെസ്റ്റോറൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പിങ്ക് കളർ ബീഫ് വേണമെന്നൊക്കെ പറയാം അതാണ് അതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന സാധനം നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ബീഫും കട്ട് ചെയ്തിട്ട് ഒരുപോലെ കുക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമല്ല വെസ്റ്റിലുള്ളത് പിന്നെ ചിക്കൻ ചിക്കനൊക്കെ ഒരു ബ്രെഡ് പോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ പക്ഷെ നല്ല ടെൻഡറുമാണ് ഒരു ക്രീം സോസ് അതിനെ സക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഫുള്ള് പിന്നെ ഇതെന്തോ ഗ്രൈറ്റിനോ അങ്ങനെ എന്തോന്നാ പറഞ്ഞത് വെജ് ഗ്രൈറ്റീൻ ഒരു ക്രീമിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള കുറേ വെജ് ഇട്ട് പുഴുങ്ങി എടുത്തു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ പ്രത്യേകിച്ച് ടേസ്റ്റ് ടേസ്റ്റൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാൽ എനിക്ക് ബീഫും ചിക്കനും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുവരെ കഴിച്ച ഫേവറേറ്റാണ് അതുപോലെ തന്നെ ഒരു സെക്ഷൻ ഫുൾ ഏഷ്യൻ കൗണ്ടറാണ് കുറേ tofu steamed rice beef chilli beef chicken Thai green curry noodles fried rice അങ്ങനെ ഒരു നേരെ കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഈ ഇന്നത്തെ ഡിന്നറിന് ഒരാൾക്ക് കോസ്റ്റ് രണ്ടായിരം രൂപയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും പ്ലസ് ടാക്സാണ് അപ്പോൾ രണ്ടായിരം മിനിമം ഉണ്ടാവും ലൈവായിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഭയങ്കരമാണ് ഇവിടെ എനിക്ക് തോന്നുന്നു പുതിയ ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിലെ എല്ലാ ഭക്ഷണത്തിൻ്റെ എന്താ പറയുക റോ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റി തിരഞ്ഞെടുക്കുന്നതുകൊണ്ടായിരിക്കും ഒരു കാര്യം വില കൂടാൻ ഇത് കാണാൻ തായ് ചിക്കൻ തായ് ഗ്രീൻ കറിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ഹേർബിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ കൊടുക്കുന്ന കാശിന് ഫുള്ള് തിന്നു തീർക്കണം എന്ന് വിചാരിച്ച് പോവുകയാണെങ്കിൽ ചിലപ്പം മുതലായി വരും സൂഷി ഉണ്ടായിരുന്നു പുറത്തൊരു സ്ഥലത്ത് ഒരു ആറോ ഏഴോ ഉള്ള ഒരു സൂഷി ബോക്സ് നമ്മൾ അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുക്കണം ആ ഗ്രീൻ കളർ സൈഡ് കിടക്കുന്നില്ലേ അതാണ് വസാബി കേട്ടോ ഈ കണ്ണ് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ച സാധനം റാഡിഷ് ആണേ വസാബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പം അടുത്ത് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് വസാബി ടേസ്റ്റ് ചെയ്യാൻ പറ്റിയത് വസാബി കഴിക്കുമ്പോൾ നമ്മൾ ഈ ഉള്ളി കഴിച്ചാൽ നമ്മൾ മൂക്കുന്ന ഒരു ഗ്യാസ് പോലെ അതുപോലത്തെ ഒരു ഫീലാണ് വസാബി വസാബി ഒരു റൂട്ടാണ് ജപ്പാനിൽ മാത്രം കാണപ്പെടുന്ന ഒരു റൂട്ടാണെന്നാണ് പറയപ്പെടുന്നത് ഇത് ഞാൻ എടുത്ത മൂന്നും നോൺ വെജ് സൂഷിയാണ് ഈ സൂഷി കഴിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവനെന്താ മറ്റേ രണ്ട് കോലില്ല എന്തായാലും പറയാം ചോപ്പ് സ്റ്റിക്ക് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു ആക്രാന്തം കൊണ്ട് കണ്ടില്ല ഞാൻ ഇന്ത്യൻ മസാല സെക്ഷൻ എന്നൊരു ഉണ്ട് നിരത്തി വെച്ചേക്കുക ചിക്കൻ കറി ഉണ്ട് മട്ടൺ കറി ഉണ്ട് ബിരിയാണി ഉണ്ട് അത് മുതൽ സാമ്പാർ റൈസ് ഉണ്ട് എന്താ പറയുക തൈര് സാധം ഉണ്ട് കണ്ടോ തൈര് സാധമാണ് കാണുന്നത് എല്ലാം കൂടി എനിക്ക് തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബിരിയാണിയും കുറച്ച് മീൻ കറിയും കുറച്ച് മട്ടൺ എടുത്തു മീൻകറി നല്ല നാടൻ സ്റ്റൈലൊക്കെ ഉണ്ടാക്കിയിരുന്നത് പക്ഷെ തോന്നില്ല അയ്യോ മട്ടൺ എന്താ ഇങ്ങനെ ആ സംഭവം mutton tendered mutton over cook ചെയ്തിട്ടില്ല അത് ഓവർ കുക്ക് ചെയ്ത് തന്നെ ഉടഞ്ഞു പോകുമെന്ന് തോന്നിയിട്ടായിരിക്കും ഓവർ കുക്ക് ചെയ്യാത്തത് ഞാൻ ഇപ്പോൾ ഇതുവരെ കഴിച്ച ഈ ബിരിയാണി അടക്കം എല്ലാം മൈൽഡ് സ്പൈസാണ് എന്താ എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ വിദേശത്തുനിന്ന് പല ആൾക്കാരും ഇവിടെ നിന്ന് വന്ന് ഇവിടെ കഴിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഓഫീസ് തന്നെ ഇപ്പം എൻ്റെ കൂടെ മൂന്നോ നാലോ അമേരിക്കൻസ് ഉണ്ട് ഇപ്പം ഇവരൊക്കെ ഇതാണ് ഈ സെയിം ഫുഡാണ് കഴിക്കുന്നത് ഇവരെല്ലാം കൂടി ഇത് മുളക് തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഒരു ബ്രെഡ് സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്ത ബ്രെഡാണ് ഞാൻ ഇപ്പോൾ ഈ കഴിക്കുന്നത് ഇത്തിരി ഹാർഡാണ് ബ്രെഡ് ഇപ്പം നമ്മൾ മോഡേൺ ബ്രെഡിൻ്റെ ഒരു പാക്ക് പൊട്ടിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ആ സോഫ്റ്റ്നെസ് ഈ ബ്രെഡിനൊന്നുമില്ല എനിക്കറിയില്ല ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ബ്രെഡ് ഇപ്പം കണ്ടോ ഈ ബ്രെഡ് ഞാൻ അമർത്തിയിട്ട് പോലും അമരുന്നില്ല ഇത് ഞാൻ എങ്ങനെ കടിച്ചു പൊട്ടിക്കാനാണ് കുറച്ച് സാലഡ് സെക്ഷൻ ഉണ്ട് ഫ്രൂട്ട് സെക്ഷൻ ഉണ്ട് എല്ലാം കൂടി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇത്തിരി ലെറ്റൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി ഒലിയും അപ്പുറത്ത് കുറച്ച് ഫ്രൂട്ടും വെച്ച് അവിടെ കണ്ട മൂന്ന് ഡ്രസ്സിങ് ഉണ്ട് സാലഡ് ഡ്രസ്സിങ് ബൊളീവിയൻ ഡ്രസ്സിങ് എന്തൊക്കെ പേരുണ്ടായിരുന്നു ആ മൂന്ന് ഡ്രസ്സിങ് ഞാൻ അതിൽ വേണ്ടിട്ട് കുറച്ച് സാമ്പിൾ നോക്കാൻ വേണ്ടി എടുത്തു എന്നല്ലാതെ ഞാൻ ഒന്നും ചെയ്തില്ല ഫ്രൂട്ട്സൊക്കെ ഫ്രഷാണ് കേട്ടോ ഒരു ഇറ്റാലിയൻ സെക്ഷൻ ഉണ്ടായിരുന്നു അത് ആരും കണ്ടിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഫിനോട് ചോദിച്ചു ഇവിടെ വേറെ ഒന്നുമില്ല അപ്പോൾ സർ പാസ്ത ഉണ്ട് എങ്കിലും ഒരു പ്ലേറ്റ് പാസ്ത പോരട്ടെ അങ്ങനെ പാർമജാൻ ചീസിൽ കുക്ക് ചെയ്ത നല്ല കിടിലം പാസ്ത ചെയ്ത് സോസ് അടിപൊളിയാണ് പക്ഷെ പാസ്ത ഇത്ര അണ്ടർ കുക്ക്ഡ് ആയതുകൊണ്ട് നമ്മൾ ചവയ്ക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും പല്ലിടയിൽ കഴിഞ്ഞില്ല ഇനിയും ഉണ്ട് സെക്ഷൻ ഇവിടെ അതാണ് രസം ഇനി ഏറ്റവും വലിയ സെക്ഷൻ വരാൻ പോകണുള്ളൂ സ്വീറ്റ്സിൻ്റെ സെക്ഷൻ ഇത്രയും സ്വീറ്റ്സ് നിരത്തി വെച്ചിരിക്കുക പലജാതി സാധനങ്ങളുണ്ട് ഇതെല്ലാം കൂടി കഴിക്കാൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് ഞാൻ എന്നോ രണ്ടോ എടുത്ത് സാമ്പിൾ നോക്കും ഇത്രയും കൊടുക്കുന്ന കാശ് ഇത് മുതലാണോ ഈ ഇന്നത്തെ മീൽ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഞാൻ പറയും മുതലാവും ഒരു എന്താ പറയുക ഒരു ലക്ഷറി നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ പറ്റും നല്ല സർവീസ് ആയിരിക്കും അവരത് നമ്മൾ ചോദിക്കുന്ന ഫുഡ് അവർ മാന്യമായിട്ട് ഉണ്ടാക്കി വളരെ മാന്യമായിട്ട് നമ്മളോട് പെരുമാറും ഇതൊക്കെയാണ് ഒരു ഫൈവ് സ്റ്റാർ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് അതിനാണ് നമ്മൾ കാശ് കൊടുക്കുന്നത് ഫുഡിന് മാത്രമാണ് കാശ് കൊടുക്കുന്നത് ഒരിക്കലും ചിന്തിക്കരുത് നമുക്ക് കിട്ടുന്ന സർവീസിന് നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി ഫുഡിന് നമുക്ക് കിട്ടുന്ന വെറൈറ്റി ഫുഡ് ഇതെല്ലാം അതിൻ്റെ ഘടകമായിട്ട് കൺസിഡർ ചെയ്യണം ഞാൻ എല്ലാവരും ഒന്ന് റെക്കമെൻഡ് ചെയ്യും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ഫൈവ് സ്റ്റാർ പോകണം പ്രിഫർ ചെയ്യുക അലാക്കാട്ടിലെ റെസ്റ്റോറൻറ്റ് പോരുത് സൊമാറ്റോ പോലത്തെ ആപ്പിലൊക്കെ നോക്കിയിട്ട് ഏതാ ബുഫേ ഉള്ളത് അവിടെ എത്ര കാശിൽ നോക്കി ഓൾറെഡി ആ കാശും കൊണ്ടുപോയാൽ മതി എന്നാൽ പെട്ടെന്ന് ആവശ്യമില്ലല്ലോ ഇതാണ് ഞാൻ എടുത്ത സ്വീറ്റ്സ് കേട്ടോ സ്വീറ്റ്സ് വളരെ മൈൽഡായിട്ട് ഒന്നോ രണ്ടോ കേക്കിൻ്റെ കഷ്ണം ഒരു കോക്കനട്ട് ബർഫി ഒരു കാല ജാമുൻ പിന്നെ കുപ്പി കിടന്ന പനാക്കോട്ട ഇതാണ് സംഭവം ഞാൻ എല്ലാവരും പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഏതെങ്കിലും ഒരു ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ സൊമാറ്റോ പോലത്തെ ഒരു ആപ്പിൽ കയറിയിട്ട് എത്രയാണ് അവിടെ ബുഫേ ഡിന്നർ അല്ലെങ്കിൽ എത്രയാണ് ബുഫേ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഒരു ദിവസം പോയി ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാം ഒരു പേടിയും വേണ്ട